എല്ലാ കൂട്ടുകാർക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണയായി ടേബിൾ പഠിക്കുന്ന സമയം നമുക്ക് കറക്റ്റ് ടേബിൾ പഠിച്ചു പോകാനായിട്ട് സാധിക്കില്ല അല്ലേ മാത്സിലൊരു പ്രത്യേകത എന്താണ് മാത്സിലെല്ലാം ഒരു എക്സസൈസാണ് പക്ഷെ ടേബിൾ മാത്രം നമ്മൾ മനഃപ്പാടമാക്കിയേ മതിയാവൂ എങ്കിലേ മുതിർന്ന ക്ലാസ്സുകളിലെത്തുമ്പോൾ നമുക്ക് മാത്സ് ചെയ്യാൻ എളുപ്പമുണ്ടാവുകയുള്ളൂ അല്ലേ ഇപ്പോൾ നമുക്ക് ടേബിൾ മനഃപ്പാടമാക്കുകയും ചെയ്യാം അതോടൊപ്പം ഒരു ട്രിക്കിലൂടെ ടേബിൾ പഠിക്കുകയും ചെയ്യാം എന്തായാലും കൂട്ടുകാർക്കൊക്കെ വെക്കേഷനായില്ലേ അപ്പോൾ ഇനി രസകരമായ മാത്സുകൾ നമുക്ക് പഠിക്കാം ഓക്കെ ഇവിടെ നമ്മൾ രണ്ടിൻ്റെ ടേബിളാണ് ഒരു ട്രിക്കിലൂടെ പഠിക്കാൻ പോകുന്നത് ആദ്യം ഒരു പത്ത് കോളം വരയ്ക്കുക ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് ഒരു പത്ത് പത്ത് കോളം വരയ്ക്കുക നോക്കിക്കേ ഇവിടെ ഓരോ കോളത്തിനും ഓരോ നമ്പറാണ് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ പത്ത് കോളത്തിലും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇരട്ട സംഖ്യകൾ എഴുതുകയാണ് രണ്ട് നാല് ആറ് എട്ട് ഇവിടെ പത്തല്ല പത്തിന് പകരം സീറോ അതുപോലെ രണ്ടാമത്തെ കോളത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇങ്ങനെ നം ഇരട്ട സംഖ്യകൾ നമ്മൾ എഴുതുകയാണ് ഇനി നമുക്ക് രണ്ടിൻ്റെ ടേബിൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തെ ടേബിളിലെ ആദ്യത്തെ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യും ഇടതുവശത്ത് സീറോ ഇടുക ഇടതുവശത്ത് സീറോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ എത്ര തന്നെയാണ് രണ്ട് തന്നെയാണ് അല്ലേ ഇവിടെയും സീറോ അതായത് ഈ രണ്ടാമത്തെ കുളത്തിലും ഈ നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നാലാണ് അതുപോലെ ഇവിടെയും നമുക്ക് സീറോ ഇടാം ഇവിടെയും നമുക്ക് സീറോ ഇടാം ഈ അഞ്ചാമത്തെ കോളത്തിൽ വരുമ്പോൾ സീറോ അല്ല പകരം വൺ ഇടുക അതുപോലെ ആറാമത്തെ കോളത്തിൽ വരുമ്പോഴും വൺ ഇടുക ഏഴാമത്തെ കോളത്തിൽ വരുമ്പോഴും വൺ ഇടുക എട്ടാമത്തെ കോളത്തിൽ വരുമ്പോഴും വൺ ഇടുക ഒൻപതാമത്തെ കോളത്തിൽ വരുമ്പോഴും വൺ ഇടുക പത്താമത്തെ കോളത്തിൽ വരുമ്പോൾ വൺ ഇടരുത് ഓക്കെ ഇവിടെ നമ്മൾ നമ്പർ മാറ്റി എഴുതിയത് അഞ്ചാമത്തെ കോളത്തിലാണ് അതുപോലെ പത്താമത്തെ കോളത്തിലെത്തുമ്പോൾ നമ്പർ മാറ്റി എഴുതുക തൊട്ടടുത്തുള്ള നമ്പർ എഴുതുക ഇനി നോക്കിക്കേ ഒന്നാമത്തെ column one into two one into two is equal to two table നോക്കിക്കോളൂ one into two is equal to two two into two is equal to four അതായത് രണ്ടാമത്തെ കോളമാണ് അല്ലേ നമ്മളിവിടെ പഠിക്കുന്ന രണ്ടിൻ്റെ ടേബിളാണ് അപ്പോൾ two into two is equal to four three into മൂന്നാമത്തെ കോളത്തിൽ വരുമ്പോൾ മൂന്ന് രണ്ടിൻ്റെ ടേബിളല്ലേ പഠിക്കുന്ന മൂന്ന് ഗുണിക്കണം രണ്ട് ആറ് നാല് ഗുണിക്കണം രണ്ട് എട്ട് അഞ്ച് ഗുണിക്കണം രണ്ട് പത്ത് രണ്ടിൻ്റെ ട്രിക്കല്ലേ അപ്പോൾ രണ്ടാണ് ഗുണിക്കുന്നത് ഓരോ കോളത്തിലും രണ്ട് ഗുണിക്കുമ്പോൾ വരുന്ന ഉത്തരം ട്രിക്കിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഇപ്പോൾ ഈ ട്രിക്ക് നമ്മൾ പഠിക്കുന്നത് പെട്ടെന്ന് നമ്മൾ എക്സാമിന് ഗുണന പട്ടിക നമുക്ക് കിട്ടുന്നില്ല നമ്മൾ പഠിച്ചതങ്ങ് മറന്നുപോയി അപ്പോൾ എന്ത് ചെയ്യണം ആ പത്ത് കോളം വരയ്ക്കുക അവിടെ ഇരട്ട സംഖ്യകൾ രണ്ട് കോളത്തിലും ഇരട്ട സംഖ്യകൾ എഴുതുക എന്നിട്ട് നമ്പർ മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്കാൻ ആറാമത്തെ കോളത്തിലെത്തുമ്പോൾ കണ്ടോ ആറ് ഗുണിക്കണം രണ്ട് പന്ത്രണ്ട് ഏഴ് ഗുണിക്കണം രണ്ട് പതിനാല് എട്ട് ഗുണിക്കണം രണ്ട് പതിനാറ് ഒൻപത് ഗുണിക്കണം രണ്ട് പതിനെട്ട് പത്ത് ഗുണിക്കണം രണ്ട് ഇരുപത് അപ്പോൾ എഞ്ചോടി എങ്ങനെ പഠിച്ചു അല്ലേ ട്രിക്കിലൂടെ നമ്മൾ പഠിച്ചല്ലേ അപ്പോൾ ഈ വെക്കേഷന് നിങ്ങൾ ഈ ട്രിക്ക് ഫോളോ ചെയ്ത് എഞ്ചോടി മനഃപ്പാടമാക്കാനായിട്ട് ശ്രമിക്കുക ഇനി നാളെ നമുക്ക് മൂന്നിൻ്റെ എഞ്ചോടി ട്രിക്കിലൂടെ പഠിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം താങ്ക്